ചെയ്യുന്നതിനെ അള്ളാഹു സുബാനുവത്താല ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പൊതുപ്രയോഗമാണെങ്കിലും മതപരമായ വിഷയങ്ങളിൽ നമ്മൾ പ്രമാണവചനങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഈ ഒരു കൃത്യത കണിശത ക്രമീകരണം അത് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുഹാനുവത്താല വിശുദ്ധ ഖുർആാനിൽ ചില വചനങ്ങളിൽ നമ്മളെ ഉണർത്തുന്നത് അലൽ അർദ് ലഹ ലിനബ്ലുവഹും അയ്യുഹും അള്ളാഹു സുബാനു വത്താല ഭൂമിക്കുപരിയിൽ വ്യവസ്ഥപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം ഭൂമിക്കൊരു അലങ്കാരമാണ് ഈ അലങ്കാരങ്ങൾ അള്ളാഹു സുബാനുവ തല ഭൂമിക്കുപരിയിൽ പടച്ചത് അത് മനുഷ്യരെ ഉപയോഗപ്പെടുത്താനാണ് അത് മനുഷ്യനുള്ള ആദരവും അനുഗ്രഹവും മനുഷ്യന് കീഴ്പ്പെടുത്ത രീതിയിലുമാണ് എന്ത് വേണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലിയബുലുഹും അയ്യുഹും അഹ്സനു അമല ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു അവർ കരുളിയത് അവൻ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്തിന് അയ്യുഹും അഹ്സനു അമല അവരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ അമലെടുക്കുന്നത് അപ്പോൾ ഏറ്റവും അഹ്സനായ നിലയിൽ അമലെടുക്കുക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതുണ്ട് അത് നമ്മളെ പരീക്ഷിക്കാനാണ് അള്ളാഹു സുഹാനുവത്താല ഇതൊക്കെ സംവിധാനിച്ചത് എന്നാണ് പറയുന്നത് അല്ലതി ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല അള്ളാഹുവാണ് മൗത്തും ഹയാത്തും പടച്ചത് എന്തിന് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അയ്യക്കും അഹ്സനു അമല ഏറ്റവും നല്ല നിലയിൽ അഹ്സനായി അമലെടുക്കുന്നതാരി എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇന്ന അഹ്സന അമല വിശ്വസിക്കുകയും സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്തവർ അള്ളാഹു പറയുകയാണ് ഇന്നല നുദിയു അജ്റമൻ അഹ്സൻ ഏറ്റവും നന്നാക്കി ചെയ്തവന്റെ പ്രതിഫലത്തെ നാം പാഴാക്കുകയില്ല എന്നാണ് അപ്പൊ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ അമലെടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല നമ്മളെ പടച്ചത് നമുക്ക് അനുഗ്രഹങ്ങളെ വാരി ചൊരിഞ്ഞു നൽകിയത് ഇതൊക്കെയാണ് ഈ ആയത്തുകൾ നമ്മളെ ഉണർത്തുന്നത് ഹസൻ അഹ്സൻ നല്ലത് ഏറ്റവും നല്ലത് അറബി ഭാഷയിൽ രണ്ട് പ്രയോഗമാണ് അഹ്സൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്നാണ് അതിൻ്റെ ഇസ്മു തഫ്ദയിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി അള്ളാഹു സുബാനു വത്താല വിശുദ്ധ ഖുറാനിൽ പല വചനങ്ങളിലും നമ്മളുടെ ചെയ്തികൾ കർമ്മങ്ങൾ അത് അഹ്സനായി അവതരിപ്പിക്കുവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് അഹ്സൻ എന്റെ ദാസന്മാരോട് പറയൂ അവർ ഏറ്റവും നല്ലത് പറയട്ടെ അതേപോലെ ഇത് അഹ്സനു സയ്യ തിന്മയെ പ്രതിരോധിക്കുമ്പോൾ ചെറുക്കുമ്പോൾ ഏറ്റതും നല്ലത് കൊണ്ട് ചെറുക്കട്ടെ അഹ്സന് കൊണ്ട് ചെറുക്കട്ടെ വജാദിൽ ഹി അഹ്സൻ തർക്കിക്കുമ്പോൾ ഏറ്റവും നല്ല നിലക്ക് നല്ലതുകൊണ്ട് തർക്കിക്കാൻ പറഞ്ഞു വല തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹി അഹ്സൻ നിങ്ങൾ വേദക്കാരോട് തർക്കിക്കരുത് ഏറ്റവും നല്ലതുകൊണ്ടല്ലാതെ അതേപോലെ യത്തീം കുട്ടികളുടെ സ്വത്തിനോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ നിങ്ങൾ സമീപിക്കരുത് ഇവിടെയൊക്കെ അള്ളാഹു പ്രയോഗിക്കുന്നത് അഹ്സൻ അഹ്സൻ എന്നുള്ളതായ പ്രയോഗമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രയോഗത്തിലൂടെ അള്ളാഹു സുബാനുവത്താല നമ്മളെ അറിയിക്കുന്നത് കർമ്മങ്ങളിൽ പ്രവൃത്തികളിൽ ഏറ്റവും നല്ലത് നല്ലത് എന്നുള്ളതായി ഈ ക്രമമുണ്ട് നമ്മളെപ്പോഴും ഉദ്യമിക്കേണ്ടത് നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് നമ്മളുടെ പ്രവൃത്തികൾ ഏറ്റവും നല്ലതാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതാണ് ഏതാനും മാനദണ്ഡങ്ങളായി നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത് കേൾക്കേണ്ടത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലതാകാൻ അങ്ങനെ ഏറ്റവും നല്ലത് ചെയ്തവർക്ക് പറയപ്പെട്ടതായ പുണ്യവും അനുഗ്രഹവും നമ്മൾ നേടണം അള്ളാഹു പറഞ്ഞില്ലേ അഹ്സിനു അള്ളാ യുഹിബുൽ മുഹ്സിനി നിങ്ങൾ ഏറ്റവും നല്ല നിലക്ക് ചെയ്യണം അള്ളാഹു മുഹ്സിനി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഈ ഒരു ആദരവിന് അർഹരാകുവാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് അതിൽ ഏതാനും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രവിക്കേണ്ടായി ഒന്ന് അമൽ ഇഹ്സാനാകണമെങ്കിൽ രണ്ട് ഷർത്തുകളുണ്ട് മാനദണ്ഡങ്ങൾ നിബന്ധനകൾ അത് നമ്മളുടെ അമലുകളിൽ സഫലീകൃതമാകണം സാക്ഷാത്കൃതമാകണം ഏതാണ് ഈ രണ്ട് മാനദണ്ഡങ്ങൾ രണ്ട് നിബന്ധനകൾ ഒന്ന് ഇഖ്ലാസാണ് ആണ് മറ്റൊന്ന് ഇത്തിബ ആണ് നമ്മളുടെ അമലുകൾ ഏറ്റവും നല്ലതാകാൻ അത് നമ്മൾ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കണം പടച്ചോൻ്റെ കുരുത്തവും പൊരുത്തവും പ്രതീക്ഷിച്ച് അതിൽ ആഗ്രഹം വെച്ച് ഉത്കടമായി അതിനെ അഭിലഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അമല് ചെയ്യേണ്ടതാണ് ഇഖ്ലാസ് പിന്നെ ഇത്തിബാ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമലുകളിൽ നമ്മൾ നമ്മൾ മുത്തബീയങ്ങളായിരിക്കണം റസൂലുല്ലായി സല്ലാ സ്വലമാ തങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നവർ അനുധാവനം ചെയ്യുന്നവരായിരിക്കണം തിരുനബി സല്ലാ സ്വലമാ തങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോയി ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ച മാർഗേണ നമ്മൾ തിരുനബിയെ പിൻപറ്റുകയാണ് വേണ്ടത് എത്ര ചെയ്തു അത്ര ചെയ്യുക എത്ര എണ്ണം അത്ര എണ്ണം എങ്ങനെ ചെയ്തു ആ രീതിയിൽ ഇങ്ങനെ തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളെ കർമ്മങ്ങളുടെ എണ്ണത്തിലും വണ്ണത്തിലും രീതിയിലുമൊക്കെ നമ്മൾ പിൻപറ്റുക അങ്ങനെ കൂടി ഇഖ്ലാസോട് കൂടി നമ്മൾ അമൽ ചെയ്യുമ്പോഴാണ് അമൽ അത് അഹ്സനായി മാറുക അഹ്സൻ എന്നതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുക അതില്ല എങ്കിൽ അള്ളാഹു പറഞ്ഞില്ലേ ഫമൻ റബ്ബിഹി അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ ഫമൻ ഖാൻ യർജു ലിഖാ റബ്ബി അള്ളാഹുവിനെ പാരത്രിക ലോകത്ത് കണ്ടുമുട്ടണം നല്ല നിലയിൽ എന്ന് പ്രതീക്ഷിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഫല്യാമൽ അമലൻ സ്വാലിഹ അയാൾ സ്വാലിഹായ അമൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ അള്ളാഹുവിനെ അയാൾ പ്രതീക്ഷിക്കട്ടെ തിരുനബിയുടെ സുന്നത്തനുസരിച്ച് തിരുനബിയെ പിൻപറ്റിക്കൊണ്ട് അയാൾ സല്ലാ അലൈവല്ലം അയാൾ അമലുകൾ എടുക്കട്ടെ വല യുഷിരിക് ഇബാദത്തി റബ്ബിഹി അഹദ റബ്ബിനുള്ള ഇബാദത്തിൽ അയാൾ ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതി പൊരുത്തവും ലക്ഷ്യമാക്കിയിട്ട് അമല ചെയ്യുക അള്ളാഹു കാണട്ടെ അള്ളാഹു അറിയട്ടെ എന്ന നീയത്തിൽ ലക്ഷ്യത്തിൽ അമല ചെയ്യുക മാലോകരുടെ പ്രീതി മാലോകരുടെ കാഴ്ച മാലോകരിൽ നിന്നുള്ള പേരും പെരുമയും അതിലാക്കാക്കാനോ പ്രതീക്ഷിക്കാനോ പാടുള്ളതല്ല അപ്പോൾ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഇത്തിബ ഇല്ലെങ്കിൽ മൻ അമില ലൈസ അലൈഹി അമ്രുന ഫഹുറദ്ദുൻ തിരുനബിയുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം മതത്തിൽ ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ് അയാൾ തള്ളപ്പെടും അയാളുടെ അമലുകളും തള്ളപ്പെടും എന്നുള്ളതാണ് തിരുനബി പറഞ്ഞു വ ഇന്നറജുൽ ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമ യബ്ദുൽ ഇന്നാസ് വഹുവ മിൻ അഹ്ലിന്നാർ ഒരു മനുഷ്യൻ ജനദൃഷ്ടിയിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വർഗവാസികൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് സ്വർഗം അർഹിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ഒരാൾ ഉപരിപ്ലവമായിട്ട് ചെയ്യുന്നത് ആളുകൾ നോക്കുമ്പോൾ അയാൾ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത് സ്വർഗം അനന്തരം എടുക്കാവുന്ന കർമ്മങ്ങളാണ് അയാൾ ചെയ്യുന്നത് പക്ഷെ റസൂലത പറയുകയാണ് വഹുവ മിൻ അഹ്ലിന്നാർ അയാൾ നരകത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പോൾ ഒരാൾ ഉപരിപ്ലവമായിട്ട് അയാളുടെ കർമ്മങ്ങളെ ആളുകൾ നോക്കുമ്പോൾ സ്വർഗം അനന്തരം എടുക്കാനുള്ള അമലുകളാണ് അയാൾ ചെയ്യുന്നതൊക്കെ പക്ഷെ തിരുനബി പറയുന്നത് അയാൾ നരകവാസികളിൽപ്പെട്ടവനാണ് കാരണം എന്താ കാരണം ഉള്ളു പൊള്ളയാണ് കാപട്യവും കളങ്കവും ഇതാണ് അയാളുടെ ഉള്ളിൻ്റെ മേൽവിലാസം ഉപരിപ്ലവമായിട്ട് അയാൾ മുഞ്ചിൽ അലങ്കാരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ വിഷയം അമൽ അഹ്സനാകണമെങ്കിൽ ഏറ്റവും നല്ലതാകണമെങ്കിൽ കർമ്മത്തിൽ നമ്മൾ അത് അഹ മഹാമികയ എന്ന് പറയും അത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അള്ളാഹു ആയിരിക്കണം അതിൽ ലക്ഷ്യമാക്കേണ്ടതും ഉദ്ദേശിക്കപ്പെടേണ്ടതും പിന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ തിരുനബി സലല്ലാഹു അലൈഹു അലൈഹി സ്വലമ തങ്ങളുടെ കാൽവപ്പുകളായിരിക്കണം തിരുനബിയെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോഴാണ് അമൽ അഹ്സനാവുക എന്നുള്ളതാണ് ഇതാണ് അതിൽ ഒരു പ്രവൃത്തി അഹ്സനാകുവാൻ ഒന്നാമത്തെ വാബിത് മാനദണ്ഡം രണ്ടാമത്തേത് അള്ളാഹു ഫറന്നുകളെ നിശ്ചയിച്ചു സുന്നത്തുകളെയും നിശ്ചയിച്ചു നാഫിലത്തുകളുണ്ട് ഫറായിദുകളുണ്ട് ഫർദുകൾ നിർബന്ധ കർമ്മങ്ങളാണ് നാഫിലത്തുകൾ ഐച്ഛികമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഫറന്നുകളെയാണ് മുന്തിപ്പിക്കേണ്ടത് ഐച്ഛിക കർമ്മങ്ങളല്ല അമിത താല്പര്യവും നിർബന്ധപൂർവം ചെയ്തു വിട്ടുവാൻ മത്സരിക്കേണ്ടതും അത് നിർബന്ധ കർമ്മങ്ങളെയാണ് അപ്പൊ നിർബന്ധങ്ങളെ മുന്തിപ്പിക്കുകയും അങ്ങനെ അവ നിർവഹിക്കുകയും ആദ്യമായി അത് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അമൽ അഹ്സനാവുക ഏറ്റവും നല്ലതാവുക ചിലരെന്ത് ചെയ്യും സുന്നത്തുകളിൽ വാശിയും താല്പര്യവും ഖണിശതയും എന്നാൽ ഫറന്നുകളിൽ അമാന്തം ഫജ്ർ നിസ്കാരത്തിൽ ഫജ്ർ നമസ്കാരം പാഴാക്കുന്നവരുണ്ട് അയാൾ ചിലപ്പോൾ രാത്രി ഖുർആൻ ഓതിയിരിക്കും വിത്ര നിസ്കരിച്ചെന്നും വരും പക്ഷേ നിർബന്ധം പാഴാക്കി ഐച്ഛികമായത് എടുക്കുന്നതിൽ അതിനാൽ ഒരാളുടെ അമൽ അഹ്സനാകുന്നില്ല എന്ത് വേണം ഫറുദിനെ മുന്തിപ്പിക്കണം ഖുദുസിയായ ഹദീസിൽ അള്ളാഹു സുബാനുവതാല പറഞ്ഞതായി നബിയുന മുഹമ്മദുൻ സലഹു അലൈഹി വാല അലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വമാ തഖറബ ഇലയ്യ അബ്ദി അഹബു ഇലയ്യ മിമ്മഫ്തറത്തുഹു അലൈ വമാ തക്കറബ ഇലയ്യ അബദി എൻ്റെ ഒരു ദാസൻ എന്നിലേക്ക് അടുത്തിട്ടില്ല അഹബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മിമ്മഫ്തറത്തുഹു അലൈഹി ഞാൻ അവന് ഫറവാക്കിയത് അവൻ ചെയ്യുന്നതിനേക്കാൾ ഒരമൽ കൊണ്ടും അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ അമൽ ഏതാ നമ്മൾ അള്ളാഹുവിന് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുവാൻ വേണ്ടി ചെയ്തതായ അമലുകളിൽ ഏറ്റവും അള്ളാഹ് നമ്മൾ ഇന്ന് ഇഷ്ടപ്പെട്ടത് അള്ളാഹു ഫറവാക്കിയതാണ് അതുകൊണ്ട് നമ്മൾ ഫർദിനെ മുന്തിപ്പിക്കണം അപ്പോൾ അഞ്ചോക്ത നമസ്കാരങ്ങൾ അതിനെ നമ്മൾ മുന്തിപ്പിക്കേണ്ടത് റമദാൻ മാസത്തിലെ നോമ്പിനെയാണ് നമ്മൾ ഐച്ഛിക നോമ്പുകളെക്കാൾ മുന്തിപ്പിക്കേണ്ടത് ജക്കാത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഐച്ഛിക ദാനധർമ്മങ്ങളെക്കാൾ മുന്തിപ്പിക്കേണ്ടത് ഇങ്ങനെ ഫറദുകളെ മുന്തിപ്പിക്കുക ഐച്ഛിക കർമ്മങ്ങളെക്കാൾ അപ്പോഴാണ് അമൽ ഏറ്റവും അഹ്സനായ അമലാവുക എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് മൂന്നാമത്തേത് ഹക്കുല്ലയും ഹക്കുൽ ഇബാദും ഉണ്ട് ഹൊക്കൂക്കുൽ ഇബാദും ഹൊക്കൂക്കുല്ലയും ഉണ്ട് അള്ളാഹുവിൻ്റെ അവകാശങ്ങളുണ്ട് അടിമകളുടെ അവകാശങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അർഹതകളുണ്ട് അടിമകൾക്ക് നൽകേണ്ട അർഹതകളുണ്ട് ഏതാണ് മുന്തിപ്പിക്കേണ്ടത് ഹക്കുല്ല മുഖദ്ദമുൻ അല ഹക്കിൽ ഇബാദ് ദാസന്മാർക്ക് നൽകേണ്ട ഹക്കുകളേക്കാൾ അള്ളാഹുവിൻ്റെ ഹക്കിനെയാണ് മുന്തിപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഹക്കിനെ മുന്തിപ്പിച്ച് അമലെടുക്കുമ്പോൾ നമ്മളുടെ അമലുകൾ അഹ്സനായി വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞു വഖല റബ്ബുഖ് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന റബ്ബിൻ്റെ കൽപ്പന അവനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം അപ്പോൾ മുന്തിപ്പിച്ചത് ഏതിനെയാണ് അള്ളാഹ്ക്ക് എടുക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ഹക്കിനെയാണ് പിന്നെയാണ് മാതാപിതാക്കൾ അത് അടിമകൾക്കുള്ള ദാസന്മാർക്കുള്ള അവകാശമാണ് അതിനെ പിന്നീടാണ് പറഞ്ഞത് അനിഷ്കുർലി വലിവാലിതൈക്ക് നീ എനിക്ക് നന്ദി കാണിക്കണം നിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹുവിനുള്ള നന്ദി കാണിക്കുന്നതിനെയാണ് മുന്തിപ്പിച്ചത് പിന്നെയാണ് ദാസന്മാർ ദാസന്മാർക്ക് നന്ദി കാണിക്കുമ്പോൾ അതിൽ മാതാപിതാക്കളെ എടുത്തു പറഞ്ഞത് ഇതേപോലെ ബിഹി വബിൽ വാലിദൈനി ഇഹ്സാന നിങ്ങൾ അള്ളാഹ് വിഭാഗത്തെടുക്കണം അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് അള്ളാഹുള്ള അവകാശത്തെ മുന്തിപ്പിച്ചു എന്നിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന ഇവിടെ മുഖദ്ദമുൻ ഇബാദ് ഒരു സ്ത്രീ വന്ന് നബി അലൈഹി വാല അലി തങ്ങളോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരെ എൻ്റെ ഉമ്മ ഒരു ഹജ്ജ് ചെയ്യുവാൻ നേർച്ചയാക്കിയിരുന്നു ഇന്ന ഉമ്മി നദറത്ത് അൻ തഹുജ് എൻ്റെ ഉമ്മ ഒരു ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി പക്ഷേ ആ നേർച്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല അഫ അഹുജു അൻഹ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹജ്ജ് ചെയ്യട്ടെ അപ്പം റസൂല്ലി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു ഹുജിയാൻ ഉമ്മിക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് തിരുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മാക്ക് വല്ല കടബാധ്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അത് വീട്ടുമായിരുന്നില്ലേ അഫക്കുന്തി കാതിയത്തി ഉമ്മാന്റെ കട നിങ്ങൾ വീട്ടൂലേ അപ്പൊ ആ സ്ത്രീ പറഞ്ഞതെ ഉമ്മന്റെ കട ഞങ്ങൾ വീട്ടും അവർ റസൂലി സല്ലി സ്വലമ തങ്ങൾ പറയുകയാണ് ഫദൈനുള്ള അഹഖുഹുല എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമാണ് വീട്ടുവാൻ ഏറ്റവും യോഗ്യമായത് അർഹമായത് അപ്പോൾ ഈ ഉമ്മ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയപ്പോൾ അള്ളാഹ്ക്കുള്ളൊരു കടാണത് ഈ കടമാണ് വീട്ടുവാൻ ഏറ്റവും അർഹമായത് എന്ന് തിരുനബി സലല്ലാഹു അലൈഹി വാല ആലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കേണ്ടായി അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അവകാശങ്ങളെ പടപ്പുകൾക്കുള്ള അവകാശങ്ങളെക്കാൾ മുന്തിപ്പിക്കണം എന്നുള്ളതായ ആ വിഷയമാണ് പഠിപ്പിക്കുന്നത് മുഹാദ് റതി അള്ളാഹുനുവിനെ യമനിലേക്ക് തിരുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ നിയോഗിച്ചയച്ചപ്പോൾ മുഴാദിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഈ ഒരു വിഷയം ശ്രദ്ധേയമാണ് ഹത്തീബ് ഉണർത്തിയതുപോലെ എന്താ തിരുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞത് മുഹാദിനോട് ഇന്നൊക്കെ തെത്തി കൗമമിൻ അഹ്ലിൽ കിതാബ് മുഹാദ് നിങ്ങൾ വേദക്കാരുടെ അടുക്കലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഫല്യക്കുൻ ഔവലമാ തദ്ഊഹും ഷഹാദത്ത് അല്ല ഇലാഹ ഇല്ലല്ല അവർ നിങ്ങൾ ആദ്യമായി ദഴവത്ത് നടത്തേണ്ടത് ലാ ഇലാഹ ഇലല്ല എന്ന സത്യസാക്ഷ്യത്തിലേക്കാണ് മറ്റൊരു രിവായത്തിൽ ഇല യുവാഹിദുല്ല അവർ അള്ളാഹുവിനെ ഏകനാക്കുക അള്ളാഹുവിൻ്റെ തൗഹീദ് അവർ അംഗീകരിക്കുക അതിലേക്കാണ് നിങ്ങൾ ആദ്യമായിട്ട് അവരെ വിളിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് റസൂൽ അള്ളാഹി അലൈഹി സ്വലം തങ്ങൾ പറയുകയുണ്ടായി എന്നിട്ട് പറയണം ഫൈൻഹും തൗഹീദ് അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഫലിംഹും അവരെ നിങ്ങൾ അറിയിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അന്നല്ലാഹ ഖദിഫ്തറദ അലൈഹിം ഹംസ സലവാസ് അള്ളാഹു അവരുടെ മേൽ അഞ്ച് നമസ്കാരങ്ങളെ ഫറലാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ് ഫൈനുഹും അതാഴു കലിദാലിക് അതും അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ ഫഅലിംഹും അവരെ അറിയിക്കണം അന്നല്ലാഹ ഖദ് ഫി അംവാലിഹിം സദഖതൻ തുഖദ് മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് പറയേണ്ടത് അള്ളാഹു അവരുടെ സമ്പത്തിൽ ജക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു പ്രസ്തുത ജക്കാത്ത് അവരിലെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ ദരിദ്രർക്കിടയിൽ വീതിക്കണം എന്ന് പറഞ്ഞ് റസൂലുല്ലാഹി സലാഹു അലൈ അലൈഹി സ്വലമ തങ്ങൾ മുഹാദ്രതിയുള്ളവനെ ഉണർത്തുകയാണ് ഇവിടെ തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ മുന്തിപ്പിച്ചത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹക്കിനെയാണ് പിന്നെയാണ് പടപ്പുകൾക്കുള്ള ഹക്കിനെ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു മുൻഗണനാക്രമം നമ്മൾ നമ്മുടെ അമലുകളിൽ പാലിക്കുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ അഹ്സനായി ഏറ്റവും നല്ലതായി എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഇതേപോലെ കർമ്മം ഏറ്റവും അഹ്സനാകുവാൻ നല്ലതാകുവാൻ കുറച്ചാണെങ്കിലും കർമ്മങ്ങളെ നിത്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് കുറച്ചാണെങ്കിലും അത് നിത്യമാക്കുക അഹബുൽ അമാൽ ഇലല്ലാ അതുവ മുഹവ ഇൻ കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം കുറച്ചാണെങ്കിലും നിത്യമാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഹത്തീബ് ഉണർത്തിയതുപോലെ നമ്മൾ രാത്രി വിത്ര നമസ്കരിക്കുന്നവരാണ് എങ്കിൽ മൂന്ന് റക്കായത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ മൂന്ന് റക്കായത്ത് നമ്മൾ നിത്യവും നിസ്കരിക്കുക അഞ്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് നിത്യമാക്കുക പതിനൊന്ന് നിസ്കരിച്ചിട്ട് ഒരാൾ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പതിനൊന്ന് നിസ്കരിക്കണില്ല അയാൾ അത് മൂന്നാക്കി ചുരുക്കുക അല്ലെങ്കിൽ ക്യാമുലയിൽ തന്നെ നിർത്തുക അത് പാടുള്ളതല്ല അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട അമലല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ചാണെങ്കിലും നിത്യമാക്കുന്നതാണ് ഒരു ദിവസം ഒരു സഫ ഒരു പേജ് ഖുർആൻ ഓതുന്നവരാണ് എങ്കിൽ ആ ഒരു പേജ് അത് നിത്യാക്കുക ചിലപ്പോൾ ചിലർ ഒരു ജുസ് മൂന്ന് ജുസ് നിത്യം ഓതും പക്ഷെ അവരെന്ത് ചെയ്യും പിന്നീട് ഒന്നുകിലെ നിർത്തും ഓത്ത് നിർത്തും അല്ലെങ്കിൽ പിന്നെ അത് പറ്റ വെട്ടിച്ചുരിക്കും അപ്പം അതിന് പകരം ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഹിസ്ബ് നിത്യമായി ഓന്നവർ അതിനെ കുറച്ചാണെങ്കിലും അത് നിത്യമാക്കുക അപ്പോൾ അമൽ ഏറ്റവും അസനാകുവാൻ നല്ലതാകുവാൻ പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മാനദണ്ഡം അമൽ കുറച്ചാണെങ്കിലും അതിനെ നിത്യമാക്കുക എന്നുള്ളതാണ് അമൽ ഏറ്റവും അഹ്സനാകുവാൻ നല്ലതാകുവാൻ മറ്റൊരു മാനദണ്ഡം നമ്മൾ കേട്ടത് കർമ്മങ്ങളിൽ നമ്മൾ കൃത്രിമത്വം ഒഴിവാക്കുക തീവ്രത നമ്മൾ ഒഴിവാക്കുക അള്ളാഹു സുഹാനു വതാല യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വല യുരീദ് ബിക്കുമുൽ ഉസർ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല മാജ അള്ളാഹു ഫിദ്ദീൻ മിൻ ഹറജ് അള്ളാഹു ഈ മതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല ലാ നഫ്സൻ ഇല്ലാ ഉസ്ആ ഒരു മനുഷ്യനോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുകയില്ല ഇന്ന ഹാദ ദീന യുസ്റുൻ തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുകയാണ് ഈ മതം എളുപ്പമാണ് മതത്തെ ആരെങ്കിലും പരിക്കനാക്കുവാൻ തീവ്രമാക്കുവാൻ വേണ്ടി പണിയെടുത്താൽ ഒരാൾ മതത്തെ തൻ്റെ ആദർശത്തെ തീവ്രമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവനെ തോൽപ്പിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം തോൽപ്പിക്കുന്ന പറഞ്ഞാൽ ഒരാൾ വളരെ തീവ്രനായി അങ്ങനെ അയാൾക്ക് ശുദ്ധി ചെയ്യുമ്പോൾ വസ്വാസ് അങ്ങനെ കഴുകിയോട് തന്നെ കഴുകി ഉരച്ചോട് തന്നെ ഉരച്ച് ഇങ്ങനെ മൂപ്പര് വസ്വാസിലാണ് അത് കുറച്ചാലേ ഉണ്ടാവുള്ളൂ പിന്നെ മൂപ്പര് നിസ്കരിക്കാൻ തന്നെ ശുദ്ധി വരുത്താൻ തന്നെ ഉണ്ടാവില്ല ആ ഭാഗത്തേക്ക് തന്നെ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും അമിതമായിട്ടുള്ളതായ തീവ്രത മതം പറഞ്ഞതിനപ്പുറത്തേക്കുള്ളതായ ഒരു തീവ്രത അതുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്താവും അയാൾ പിന്നെ പരാജിതനാകും കർമ്മങ്ങൾ തന്നെ അയാൾ ഒഴിവാക്കി കർമ്മങ്ങളിൽ വിമുഖനായിട്ട് അയാൾ പരിണമിക്കും അതാണ് ഒരാൾ മതത്തിൽ അതിതീവ്രനായിട്ടുണ്ട് എങ്കിൽ ആ തീവ്രത അയാളെ തോൽപ്പിക്കും പരാജയപ്പെടുത്തും എന്നാണ് നബി സലല്ലാഹു അലൈഹി വല അലി വസ്ലമ തങ്ങൾ ഉണർത്തുകയുണ്ടായത് അപ്പോൾ കർമ്മം ഏറ്റവും നല്ലതാകുവാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എളുപ്പമാക്കപ്പെട്ട ഞെരുക്കം നമുക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രയാസരഹിതമായ ഒരു നഫ്സിനും കഴിയാത്തത് അള്ളാഹു കൽപ്പിക്കൂല അങ്ങനെയുള്ളതായി സുന്ദരമായ ദീനിൽ നമ്മൾ തീവ്രത ഒഴിവാക്കുക കൃത്രിമത്വം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക മതം എളുപ്പമാണ് അതുകൊണ്ട് ഇനി ഞാൻ നിസ്കരിക്കാനില്ല നോമ്പെടുക്കുക അങ്ങനെയല്ല പിന്നെയോ മതം അത് അള്ളാഹു സുബാനുവത്താല ഷറാക്കിയതാണ് തിരുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ജീവിച്ച് മാതൃക കാണിച്ചു തന്നതാണ് ആ അപ്പുറം നമ്മളോട് പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അതിൽ തീവ്രതയും അതിൽ ഞെരുക്കവുമൊക്കെ സംഭവിക്കുന്നത് അപ്പം ഏറ്റവും നല്ല രീതിയിൽ അഹസനായ രീതിയിൽ അമലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഈ മിതത്വം അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അമലുകൾ അഹസനാകുവാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാനദണ്ഡം അമലെടുക്കുവാൻ പ്രത്യേകം പരിഗണിക്കുവാൻ ചില സുന്ദര സമയങ്ങളെയും ശ്രേഷ്ഠ സ്ഥലങ്ങളെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ അമലെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലമാണ് നമ്മുടെ കർമ്മം അതേറ്റവും ഏറ്റവും പൊരുത്തപ്പെട്ട കർമ്മവുമാണ് ചില സമയങ്ങൾ ചില സ്ഥലങ്ങൾ അത് ശ്രേഷ്ഠമാണ് അള്ളാഹു അതിന് ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് അതിനൊരു ബർക്കത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളെയും ആ സ്ഥലങ്ങളെയും നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് അമൽ അഹ്സനാകുവാൻ മറ്റൊരു മാനദണ്ഡം ഇപ്പോൾ സമയങ്ങളിൽ ഒരു ദിവസത്തെ നമ്മുടെ സമയങ്ങളിൽ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അതേപോലെ തന്നെ രാത്രിയുടെ അവസാനത്തെ യാമം നമസ്കാര സമയം ഇങ്ങനെ വെള്ളിയാഴ്ചയാണ് എങ്കിൽ വെള്ളിയാഴ്ച ജുമ്മായുടെ സമയം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഇതൊക്കെ അനുഗ്രഹീത സമയമാണ് അതേപോലെ ആഴ്ചയിലെ നാളുകളിൽ വെള്ളിയാഴ്ച ദിവസം മാസങ്ങളിൽ റമദാൻ മാസം രാവുകളിൽ റമദാന്റെ അവസാനത്തെ പത്ത് രാവുകൾ പകലുകളിൽ ദുൽഹജിന്റെ ആദ്യ പത്ത് പകലുകൾ ഇതൊക്കെ അനുഗ്രഹീത സമയങ്ങളാണ് സ്ഥലങ്ങളിൽ അനുഗ്രഹീത സ്ഥലങ്ങൾ പഠിപ്പിച്ചപ്പോൾ നമുക്ക് രണ്ട് ഹറമുകൾ അതേപോലെ തന്നെ ജെറുസലേമിലെ അൽ മസ്ജിദുൽ അക്സ പള്ളി ഇത് ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ് നമുക്ക് അതിൽ അമലെടുത്താൽ അതിൽ പ്രത്യേക കൂലിയും പ്രതിഫലവും പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനു വാല പവിത്രത കൽപ്പിച്ച സ്ഥലങ്ങളെയും സമയങ്ങളെയും നമ്മൾ പരിഗണിക്കുകയും അതിൽ പറയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ അമൽ അഹ്സനായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാസമായ ഇൽ മുഹറം മുഹറ മാസത്തിലാണ് ഈ മുഹറ മാസത്തെ സംബന്ധിച്ചിടത്തോളം <clears throat> റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ് അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ പവിത്ര മാസങ്ങളിൽ ഒരു മാസവുമാണ് ഇന്ന ഷുഹൂർ അഴിന്തല്ലാ യൗമ വൽ അർദ് അർബഅത്തുൻ ഖയ്യിം അപ്പോൾ പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ നാല് മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണ് അതിലൊരു മാസമാണ് മുഹറം ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ആഷൂറയും താസൂഴയും നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ആഷൂറ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ യുക്കഫിറുസനത്തൽ മാതിയ തിരുനബി സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം അതിനാൽ പൊറുക്കപ്പെടുന്നതാണ് മനുഷ്യന്മാരുടെ ചെറിയ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹു സുബാനു തല ഈ നോമ്പിനാൽ മാപ്പാക്കുമെന്നാണ് അപ്പോൾ ആഷൂറയിൽ ഒരു പ്രത്യേക നാളാണ് അതിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പുണ്യാണ് ഇവിടുത്തെ സൗദി അറേബ്യയിലെ മജ്ലിസുൽ ഖലാ ഇൽ ആല ആഷൂറ ദിനം വരുന്നത് പ്രഖ്യാപിച്ചത് അടുത്ത വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് മുഹറം പത്ത് കലണ്ടറിലുള്ളത് പോലെ കലണ്ടറിൽ ബുധനായിരിക്കും പക്ഷേ മാസപ്പിറവി ദർശിച്ചതിനനുസരിച്ചാണ് ദിവസം ഉറപ്പിച്ചത് അപ്പോൾ മുഹറം ഒന്ന് ചൊവ്വാഴ്ചയാണ് മുഹറം പത്ത് വരെ വ്യാഴാഴ്ചയാണ് താസുഴ അത് ബുധനാഴ്ചയാണ് ഒമ്പത് ബുധനാഴ്ചയാണ് അപ്പോൾ ഈ ആഷുറയിൽ നോമ്പെടുക്കുക അതേപോലെ തസുറയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ കർമ്മമാണ് അതൊരു വർഷത്തെ പാപം മാപ്പാക്കുവാൻ പൊറുക്കുവാൻ നിശ്ചയിക്കപ്പെട്ടതായ ഒരു പുണ്യ അമലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അമൽ അഹ്സനാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അഹ്സനാകാൻ ശ്രമിക്കുന്നതിൻ്റെ മാർഗേണ നമ്മൾ അള്ളാഹു പവിത്രത കൽപ്പിച്ച സമയങ്ങളെ അന്വേഷിക്കണം അതിനെ എണ്ണണം അതിൽ നമ്മൾ അമലുകൾ അന്വേഷിക്കണം പവിത്രത കൽപ്പിച്ചതായ സ്ഥലങ്ങളെ നമ്മൾ അന്വേഷിക്കണം ആ അന്വേഷിച്ച സ്ഥലങ്ങളിൽ പറയപ്പെട്ടതായ ഇബാദത്തുകൾ അമലുകൾ അത് നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് കേട്ടതായ ലഭിച്ചതായ വസയ്യത്ത് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനു വത്താല പറഞ്ഞു ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والنبي والكتاب والنبيين മലായികതി വൽ നബി വൽ കിതാബി വൻ നബിയീൻ وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا آحدوا والصابرين في البأساء والضراء وحين البأس ഉലായിക അല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ അള്ളാഹു സുബ്ഹാനു വതആല ഈ വചനത്തെ അവതരിപ്പിച്ചത് ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് മുസ്ലിമീങ്ങൾ ആദ്യകാലത്ത് ജെറുസലേമിലെ അൽ മസ്ജിദുൽ അക്സ പള്ളിയിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് അള്ളാഹു സുബാനു വത്താല മസ്ജിദുൽ അക്സയെ ജൂതകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ അവരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനു വത്താല ആ വിശുദ്ധ ഗേഹത്തെ മോചിപ്പിക്കുകയും അതിലൊരു നമസ്കാരം അള്ളാഹു സുബാനു വത്താല നമുക്ക് വിധിക്കുകയും ചെയ്യുമാറാവട്ടെ അൽ മസ്ജിദുൽ അക്സ പള്ളിയിലേക്കായിരുന്നു തിരുനബിയും സഹാബത്തും ആദ്യകാലത്ത് നമസ്കരിച്ചിരുന്നത് അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് പിന്നീട് തിരുനബിയുടെ മദീന ഹിജറയ്ക്ക് ശേഷം കിബില മാറ്റി അള്ളാഹു സുബ്ഹാനു വതാല മുസ്ലിമീങ്ങളുടെ കിബില അത് കാബയുടെ ഇലേക്കാക്കി മക്കയിലേക്ക് ആക്കി قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فولي وجهك شطر المسجد الحرام അള്ളാഹു സുബാൻ തല തിരുനബിയോട് കൽപ്പിച്ചു മസ്ജിദുൽ ഹറാമിന് നേരെ ഇനി തിരിഞ്ഞ് നമസ്കരിക്കുവാൻ അങ്ങനെ ഈ കിബില മാറ്റിയപ്പോൾ ജൂതന്മാർ വിശിഷ്യ അതിൽ പ്രചണ്ഡമായ പ്രചരണം ഘോരമായ വാക്ക് തർക്കങ്ങൾ അവർ നടത്താൻ തുടങ്ങി ഇതെന്ത് പിന്നെ ആദർശമാണ് ഇതെന്ത് ഇതുവരെ ജെറുസലേം ഇപ്പൊ മക്ക ഇങ്ങനെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അള്ളാഹു സുഹാനുവതാല ഈ അനാവശ്യമായ തർക്കങ്ങളാണോ മുഖ്യമായത് അതല്ല ആദർശവും വിശ്വാസവും കർമ്മവുമാണോ മുഖ്യമായത് ഏറ്റവും നല്ലത് അഹ്സനായത് എന്താ ഏറ്റവും ഉത്തമമായത് എന്താ അത് അള്ളാഹു സുബാനുവതാല ജൂതരെയും മുസ്ലിമീങ്ങളെയും പഠിപ്പിച്ച വചനമാണ് ലൈസൽ ബിർ തുവല്ലു ഉജൂഹ തുവല്ലു വൽ അല്ലെങ്കിൽ മഹരിബിലേക്ക് തിരിക്കുക എന്നുള്ളതിലല്ല പുണ്യം പിന്നെയോ പുണ്യം വലാഖിന്നൽ ബിറ മൻ ആ മനബില്ല വല്യവുമിൽ ആഹിർ വൽ മലായിക്കത്തി വൽ കിതാബി വൻ നബിയീൻ പുണ്യം അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അന്ത്യനാളിൽ വിശ്വസിക്കലാണ് മലക്കുകളിൽ വിശ്വസിക്കലാണ് നബിമാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കലാണ് അത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ല അതന്നെയാണ് മുഖ്യ പരിഗണന അതാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷെ അത് തമസ്കരിച്ച് ഈ വിഷയത്തിൽ അനാവശ്യമായ തർക്കത്തിലാണ് ജൂതന്മാർ മാത്രമല്ല അള്ളാഹു സുബാനുവ താല പുണ്യത്തെ പിന്നെയും തുടർത്തി പറയുകയാണ് ولكن البر من آمن بالله والملائكة والنبيين والملائكة والنبي والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب മതത്തോട് അല്ല ധനത്തോട് പണത്തോട് സ്വാർത്ഥതയും ഇച്ഛയും ഉണ്ടായിരിക്കെ തനിക്ക് സ്വത്ത് വേണം എന്ന പൂതിയും ഉത്കടമായ ഇച്ഛയും ഉണ്ടായിരിക്കെ അടുത്ത ബന്ധുക്കൾക്ക് അഗതികൾക്ക് അതേപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്ക് അടിമമോചനത്തിന് വഴിപോക്കർക്ക് ഇവർക്കൊക്കെ സ്വത്ത് ചെലവഴിക്കലാണ് പുണ്യം പിശുക്കന്മാരായ ലുദ്ധന്മാരായ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് വലിയ വിഷയങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു സുബാന തല അവർ മുൻഗണന ചെയ്ത് നൽകേണ്ട അവർ പരിഗണിക്കേണ്ടതായ വിഷയത്തെ കൂടി ഇവിടെ ഉണർത്തിയിട്ട് തുടർത്തുകയാണ് പിന്നെ അള്ളാഹു സുബാന തല പറയുകയാണ് വ അഖാമസ്വല വ ആ തക്ക നമസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക ഇതൊക്കെയാണ് പുണ്യം വൽ ബി നബി അഹദിഹിം ഇതാ ആഹദ് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടി പൂർത്തീകരിക്കുക പാലിക്കുക ഉടമ്പടി ലംഘിക്കുന്നതിൽ അഗ്രഗണ്യന്മാരും അത്യാർത്ഥിക്കാരുമാണ് ജൂതന്മാർ അപ്പൊ അള്ളാഹു സുബാന തല അവരുടെ ശ്രദ്ധ ഊന്നേണ്ടതായ വിഷയം അവർക്ക് പഠിപ്പിക്കാണ് വൽ നബി അഹദിഹിം ഇദാ ആഹദു പിന്നെ വസ്വാബിരീന യുദ്ധം ഉണ്ടാകുമ്പോൾ ക്ഷാമകാലത്ത് ക്ഷേമകാലത്ത് ഒക്കെ ക്ഷമിക്കുന്നവർ സഹിക്കുന്നവർ സഹിഷ്ണുത അവലംബിക്കുന്നവർ അതൊക്കെയാണ് പുണ്യം ഉലായിക്കല്ലദീന സദഖു വ ഉലായിക്ക ഹുമുൽ മുത്തഖൂൻ അപ്പം അള്ളാഹു സുബാനു വത്താല വിശുദ്ധ ഖുർആാനിയിൽ ഈ ഒരു മഹൽ വചനത്തിലൂടെ ഉണർത്തുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ഈ ഹുത്ബയുടെ വിഷയമാണ് ഒരു അമൽ അതെപ്പോഴാണ് അഹ്സൻ ഏറ്റവും അഹ്സനായ അമൽ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ മാനദണ്ഡങ്ങളാണ് നമ്മൾ ഏതാനും മാനദണ്ഡങ്ങളാണ് ഒരു കുത്തുബയായിട്ട് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത് മേലായ റബ്ബ് സുബാനുഹത്താല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവൻ്റെ തൗഫീഖിനാൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ അള്ളാഹു സുബാനുഹത്താല ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും പാണ്ഡിത്യം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മളോട് ദ്വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ അള്ളാഹു സുബാനുവത്താല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ അവൻ്റെ ആഹ്രത്തിലും